<clears throat> ചെയ്തോ ഫസ്റ്റ് പ്രൈം ചെക്കിംഗ് ഫങ്ഷൻ ചെക്കിംഗ് അല്ല പ്രൈമും നോൺ പ്രൈമും ക്രിയേറ്റ് ചെയ്യാനുള്ള അറേ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻ ഫങ്ഷൻ പ്രൈം നോൺ പ്രൈം ആർഗ്യുമെന്റ് ആയിട്ട് എ കൊടുത്തു ഇനി നമുക്ക് അറിയാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒന്ന് പ്രൈമും ഒന്ന് നോൺ പ്രൈമും ഇനി ചെയ്ത് ചെയ്തെടുക്കണം ഓരോ എലിമെന്റ് ആയിട്ട് ഐ ഓഫ് എ അപ്പോ എന്റെ അകത്തുള്ള ഓരോ എലിമെന്റ് ഐ ആയിട്ട് വരും ഇനി ആ ഓരോ ഐയും പ്രൈം ആണോ നോൺ പ്രൈം ആണോ ചെക്ക് ചെയ്യണം ഓക്കെ അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഒരു ലുപ്പിടെ വേണം ജെ കൊടുത്തു ടു മുതൽ ഐ വരെ പോകണം ഇനി ഏതെങ്കിലും ജെ ഐ ആയിട്ട് മോഡലസ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഐനെ ജെ വെച്ച് മോഡലസ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈക്വൽറ്റി ഈക്വൽറ്റി എന്ത് കിട്ടുന്നുണ്ടോ നോക്കണം സീറോ കിട്ടുന്നുണ്ടോ നോക്കണം സീറോ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ബ്രേക്ക് ചെയ്യാം ജെ പ്ലസ് പ്ലസ് എടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ലൂപ്പ് കഴിയുമ്പോഴേക്കും മനസ്സിലാവും ആ ഐ മോഡുലസ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സീറോ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ ചെക്ക് ചെയ്ത് നോക്കണം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഐ ഈക്വൽ ടു ഈക്വൽ ടു ജെ ആണെന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക് അവിടെ വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം അപ്പൊ അത് പ്രൈം നമ്പർ ആണെന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ അതിനെ ഇതിലോട്ട് ആഡ് ചെയ്യാം പ്രൈം എന്ന് പറയുന്ന അറിയിലോട്ട് ആഡ് ചെയ്യാം പ്രൈം ഡോട്ട് പുഷ് ഐ ഇനി ഐയും ജയും ഈക്വൽ അല്ല അങ്ങനെയാണെങ്കിൽ മീൻ ചെയ്യുന്നത് ആ ബ്രേക്ക് അവിടെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നോൺ പ്രൈമിലോട്ട് ആഡ് ചെയ്യാം ഇതിൽ ലൂപ്പോ കഴിഞ്ഞിട്ട് ഒന്ന് കൺസോൾ ചെയ്യാം കൺസോൾ ലോക്ക് പ്രൈം നോൺ പ്രൈം Bueno, ¿no? No, está. <clears throat>

ശരിയല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പേഴ്സിന് എടുക്കാൻ ഇത് ഫംഗ്ഷൻ വെച്ച് വേണമെങ്കിൽ ചെയ്യാം ഇല്ലാണ്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇല്ലാണ്ട് ചെയ്ത് കാണിക്കാം ഫംഗ്ഷൻ വേണമെങ്കിൽ ബ്ലോക്കിന്റെ അകത്ത് കൊടുത്തിട്ട് ആർഗ്യുമെന്റ് കൊടുത്താൽ മതി ഇപ്പൊ ഞാനൊരു എം ടി ആയിട്ടുള്ള അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വാലിഡ് ആണോ ചെക്ക് ചെയ്യണം ഫോർ ഐ ഓഫ് ഫോൺ അപ്പൊ ഐ ആയിട്ട് ഓരോ ഫോൺ നമ്പേഴ്സ് വരും <clears throat> ഇനി വേൾഡ് ആണോ ഇല്ലയോ ചെക്ക് ചെയ്യണം ഓക്കെ അപ്പോ വേൾഡ് ആവണമെന്നുണ്ടെങ്കിൽ ഐ ഡോട്ട് സ്റ്റാർട്ട്സ് വിത്ത് എന്താവണം പ്ലസ് നയൻ വൺ സ്ട്രിങ് ആയിട്ട് കൊടുക്കണം മാത്രം മതിയോ ആൻഡ് ഐ ഡോട്ട് ലെങ്ത് തേർട്ടീൻ ആവണം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക വാലിഡ് ഫോൺ ഫോൺ എന്ന് പറയുന്ന അറയിലോട്ട് അതിനെ പുഷ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ല പക്ഷെ ഇത് ടേണറി ആവുമ്പോൾ എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല അപ്പൊ ഞാൻ ഒരു എം ടി കോഡ്സ് ഇട്ട് ടെസ്റ്റ് കേസ് ഒന്നും കൊടുക്കാനില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ എസ് കേസ് ഒന്നും കൊടുക്കാൻ അല്ലെങ്കിൽ ഒന്നും കൊടുക്കാണ്ടിരുന്നാൽ എറർ വരും ഞാൻ ജസ്റ്റ് ഒരു സ്ട്രിങ് കൊടുത്തു എന്നിട്ട് ഈ ലൂപ്പ് കഴിഞ്ഞിട്ട് കൺസോൾ ലോഗ് വാലിഡ് ഫോൺ വാലിഡ് എടുത്ത നമ്പേഴ്സ് മാത്രമേ ഈ അറിയേണ്ടാത്ത ഉണ്ടാവുള്ളൂ കോഡ് ഒന്ന് ഏതാ പ്രൈമിന്റെ കോഡ് ഒന്ന് കാണിക്കാം 嗯。 കുഴപ്പമില്ല വേണമെങ്കിടാം അത്രേ ഉള്ളൂ ബാലൻമാന്റെ അറിയെടുക്കുക എന്നിട്ട് എറിക് കേസിൽ എന്ത് ചെയ്യാം അതിലോ ചോദിച്ചു ചെയ്യാം എല്ലാവരും നീ കൊടുത്ത കണ്ടീഷൻ തെറ്റിയുണ്ടാവുന്നു ഓക്കെ അല്ലെങ്കിൽ നിന്റെ അറയുടെ അത്ര വാല്യൂസ് തെറ്റിയുണ്ടാവും കൊടുക്കാനേ ഉള്ളൂ 嗯。 <laughs> കിട്ടി ഓക്കെ ഇനി നമുക്ക് എന്താ നമ്മൾ ബൈനറി പറഞ്ഞായിരുന്നു കംപ്ലീറ്റ് ചെയ്യാം ബൈനറി സെർച്ച് ഓക്കെ അപ്പൊ ബൈനറി സെർച്ചിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ എന്നുള്ളിൽ പറഞ്ഞുതരാം ഒന്ന് നമ്മൾ ഫ്ലാഗ് സെറ്റ് ചെയ്യും എലമെന്റ് ഫൈൻഡ് ചെയ്താൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫൈൻഡ് ചെയ്യേണ്ട എലമെന്റ് ഈ e എന്ന് പറഞ്ഞിട്ട് എടുക്കും എന്തെങ്കിലും ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കുക പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് സോർട്ട് ചെയ്യാന്നുള്ളതാണ് സോർട്ട് ചെയ്തിട്ട് അതിലെ മിഡിൽ എലമെന്റ് ഫൈൻഡ് ചെയ്യണം മിഡിൽ എലമെന്റും നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റും ഈക്വൽ ആണ് നോക്കണം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എലമെന്റ് ഫൈൻഡ് ചെയ്തു ഫ്ലാഗിനെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക ബ്രേക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റ് ഗ്രേറ്റർ ആണോ ലെസ് ആണോ നോക്കുക ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ പോർഷൻ മാത്രം നോക്കിയാൽ മതി പിന്നെ സെർച്ചിങ്ങിൽ ഓക്കെ ലെസ് ആണെന്നുണ്ടെങ്കിൽ ലെസ് പോർഷൻ മാത്രം സെർച്ച് ചെയ്താൽ മതി എന്നിട്ട് എന്ത് ചെയ്യുക വീണ്ടും അതിൻ്റെ അകത്ത് മിഡിൽ എലമെന്റ് ഫൈൻഡ് ചെയ്യുക ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എലമെന്റ് ഫൈൻഡ് ആവുന്നത് വരെ ഓക്കെ അപ്പൊ ഇതാണ് നമ്മളുടെ സ്റ്റെപ്സ് ഇപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എങ്ങനെയാണ് സോർട്ട് എന്നുള്ളത് അറിയണം ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഇതുപോലെ ഒരു അറേ കിട്ടിയാൽ അങ്ങനെ സോർട്ട് ചെയ്യാന്ന് പറഞ്ഞുതരാം സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ഒരു മെത്തേഡ് ഉണ്ട് അത് വെച്ചിട്ടാണ് സോർട്ട് ചെയ്യുന്നത് ഓക്കെ മെത്തേഡ് എന്താ വെച്ചാല് എനല്ലേ സോർട്ട് ചെയ്യുന്നത് ഇപ്പൊ എ ഡോട്ട് സോർട്ട് ഇത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു മെത്തേഡാണ് ഇതിന്റെ അകത്ത് ഇത് ആർഗ്യുമെന്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ നോക്കി ഒരു കമ്പയർ ഫംഗ്ഷൻ ആണ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് കമ്പയർ ഫംഗ്ഷന്റെ ടൈപ്പ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് എന്താ തോന്നുന്നത് ആരോ അതായത് ഈ ഒരു മെത്തേഡ് ആർഗ്യുമെന്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ആരോ ഫംഗ്ഷനെയാണ് ഒരു ഫംഗ്ഷനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതെന്ത് ഫംഗ്ഷൻ ആയിരിക്കണം ആരോ ഫംഗ്ഷൻ ആയിരിക്കണം ഓക്കെ അത് ഓൾറെഡി ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് സോർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പൊ എങ്ങനെയാണ് സോർട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കുക സോർട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ നോർമൽ ആയിട്ട് ഒരു രണ്ട് നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഒരു അറിയേണ്ടാത്തുള്ള അകത്തുള്ള നമ്പേഴ്സിനെ സോർട്ട് ചെയ്യാന്ന് വിചാരിക്കുക നമ്മൾ സോർട്ട് ചെയ്യുക എങ്ങനെയാ രണ്ട് എലമെന്റ്സ് എടുത്ത് നോക്കും ചെക്ക് ചെയ്ത് നോക്കും ഗ്രേറ്റർ ചെയ്താൽ ലെസ് ചെയ്താൽ നോക്കും ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യും അതിന് ചേഞ്ച് ചെയ്യും അങ്ങനല്ലേ ചെയ്യാം ചേഞ്ച് ചെയ്ത് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് പോവല്ലേ ചെയ്യാം ഇപ്പൊ രണ്ട് രണ്ട് എലമെന്റ്സ് എടുത്ത് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് എലമെന്റ് ആണ് അവിടെ എടുക്കേണ്ടത് രണ്ട് രണ്ട് എലമെന്റ്സ് ആണ് ഒരേ ടൈമിക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ഇപ്പൊ രണ്ട് എലമെന്റ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ രണ്ട് ആർഗ്യുമെന്റ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ സോർട്ട് മെത്തേഡിന്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആരെ ഫംഗ്ഷന് എപ്പോഴും രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് ഉണ്ടാവുക അപ്പൊ ഒന്ന് ഞാൻ എൻ വണ് എടുത്തു ഒന്ന് ഞാൻ എൻ ടു എടുത്തു അങ്ങനെ എൻ വണ്ണും എൻ ടും രണ്ട് എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ആരോ കൊടുത്തിട്ട് കൊടുക്കേണ്ടത് ഓക്കെ നമ്മൾ സാധാരണ ആരോ കൊടുത്തിട്ട് ഒരു കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യാറില്ലേ ഇവിടെ നമ്മൾ കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിന്റെ അകത്ത് ഓൾറെഡി റിട്ടേൺ ഒക്കെ ഉണ്ട് ഇൻബിൽഡ് ആയിട്ട് വരുന്നൊരു ഫംഗ്ഷൻ ആണ് അപ്പൊ അതിൻ്റെ അകത്ത് റിട്ടേൺ ഒക്കെ ഓൾറെഡി ഉണ്ട് കൺസോളൊക്കെ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്താണ് ചെയ്യേണ്ട കോഡ് എന്ന് മാത്രം ഡയറക്റ്റ് കൊടുത്താൽ മതി കേളി ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ എൻ വൺ എൻ ടു എന്ന് പറയുന്നത് രണ്ട് എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് എൻ വൺ എൻ ടു എന്ന് പറഞ്ഞ രണ്ട് എലമെന്റ് ഉണ്ട് അതിൽ ഏതാണ് ലെസ് ഏതാണ് ഗ്രേറ്റർ എന്നൊക്കെ നോക്കാം നമ്മൾ എന്താ ചെയ്യാം ഗ്രേറ്റർ ദാൻ എൻ ടു അങ്ങനെയല്ല ചെയ്യാറ് പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് എൻ വണ്ണും എൻ ടു രണ്ട് എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് ഇതിനെ സോർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എൻ വൺ ടു എൻ ടു എന്നാണ് കൊടുക്കേണ്ടത് ഇത് മൈനസ് അല്ല എൻ വൺ ടു എൻ ടു അതാണ് മീൻ ചെയ്യുന്നത് അല്ലാണ്ട് മൈനസ് അല്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ഓക്കെ ഇപ്പൊ എൻ വൺ ടു എൻ ടു ചെയ്തിട്ട് പിന്നെ ഞാൻ കൺസോൾ ലോഗ് എ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ഇത് ഏത് ഓർഡറിലുള്ള സോർട്ടായി അസെൻഡിങ് ഓർഡറിൽ സോർട്ടായി അപ്പൊ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലോ എൻ ടു ടു എൻ വൺ ആണ് കൊടുക്കേണ്ടത് അത് മൈനസ് അല്ല കേട്ടോ എൻ ടു ടു എൻ വൺ ആണ് ഓക്കെ അത് ഓൾറെഡി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച ഫംഗ്ഷൻ ആണ് നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്താൽ മാത്രം മതി അതിൻ്റെ അകത്ത് ആർഗ്യുമെന്റ് ആയിട്ട് ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ കൊടുക്കുക എപ്പോഴും അങ്ങനെ തന്നെ കൊടുക്കേണ്ടത് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നേ ഉള്ളൂ ചെയ്തോക്കേ motivación. മിസ് അവിടെ കൊടുക്കുന്ന ആർഗ്യുമെന്റ്സ് എപ്പോഴും എൻ വൺ എൻ ടു അവിടെ തന്നെ നിർബന്ധമുണ്ടോ എൻ വൺ എൻ ടു അവിടെ ഇപ്പൊ കൊടുത്തില്ലേ എ ഡോട്ട് സോട്ട് എൻ വൺ കോമ എൻ ടു രണ്ട് ആർഗ്യുമെന്റ് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ അത് അതിപ്പോ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ എ വൺ എ ടു അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്തുവാണെങ്കിലും കൊടുക്കാം രണ്ട് ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ രണ്ട് നമ്പർ വേണമെന്നേ ഉള്ളൂ ഓക്കെ ഓക്കെ ഓക്കെ സോർട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് മനസ്സിലായില്ലേ പിന്നെ സോർട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു നോക്കാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ യൂസ് ചെയ്ത ഈ അറേനെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ അറേനെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോവാണ് ഇതാണ് ഇൻപുട്ട് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്ന അറേ ഇനി സെർച്ച് ചെയ്യുന്ന എലമെന്റ് തൽക്കാലത്തെ എലമെന്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഫ്ലാഗ് സെറ്റ് ചെയ്യണം സീറോ ഇനിഷ്യലി ഫ്ലാഗിന്റെ വാല്യൂ എന്താണ് സീറോ ആണ് ഇനി ഇനി അവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അറയനെ നമ്മൾ സോർട്ട് ചെയ്യണം അല്ലെ സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സോർട്ട് ചെയ്യാതെ എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം എങ്ങനെ സോർട്ട് ചെയ്യാം അസിനിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ ഏതോ സോർട്ട് രണ്ട് ആർഗ്യുമെന്റ് ഉണ്ട് അപ്പൊ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് കൊടുക്കുക ആരോ ഫംഗ്ഷനിൽ രണ്ട് ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് യൂസ് ചെയ്യണം എൻ വൺ എൻ ടു ഇനി എൻ വൺ ടു എൻ ടു അപ്പൊ സോർട്ടായി കിട്ടും ഓക്കെ ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ഇനി എനിക്ക് ഇതിന്റെ അകത്തുള്ള സോർട്ടായി വന്നിട്ടുള്ള അറേന്റെ അകത്തുള്ള മിഡിൽ എലമെന്റ് ഫൈൻഡ് ചെയ്യണം അല്ലെ അപ്പൊ മിഡിൽ എലമെന്റ് ഫൈൻഡ് ചെയ്തിട്ട് മിഡിൽ എലമെന്റിനേക്കാളും മിഡിൽ എലമെന്റിനോട് ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഗ്രേറ്റർ ലെസ് പോർഷൻ ഒക്കെ എടുക്കണ്ടേ അപ്പൊ ഈ ഗ്രേറ്റർ ലെസ് പോർഷൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഇപ്പൊ ഞാൻ കറന്റ് കൺസിഡർ ചെയ്യുന്ന അറേക്ക് ഒരു ലോവർ ഇൻഡെക്സ് അപ്പർ ഇൻഡെക്സും സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ എനിക്ക് ഈ അറേന്റെ ഇത്ര പോർഷൻ മതി എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ലോവർ ഇൻഡെക്സ് ഇവിടുന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ടേക്കാക്കും എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ലോവറിന്റെ അപ്പറിന്റെ ഇടയ്ക്ക് മാത്രമേ സെർച്ചിങ് ചെയ്യുന്നുള്ളൂ അപ്പൊ ഇൻഡെക്സ് മാറ്റി മാറ്റിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോ ഇപ്പോ ഇന്റെ അറിയന്റെ ലോവർ ഇൻഡെക്സ് എന്താ ഫോറോ ലോവർ ഇൻഡെക്സ് സീറോ അപ്പർ ഇൻഡെക്സോ എണ്ണി നോക്കാൻ പറ്റില്ല കാരണം അറേ നമുക്ക് ഇൻപുട്ട് ആണ് പലതും ആയിരിക്കും അപ്പൊ അപ്പർ ഇൻഡെക്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം ഏ എ മൈനസ് വണ്ണോ എ ഡോട്ട് ലെങ്ത് മൈനസ് വൺ എന്തിനാ മൈനസ് ചെയ്ത് ആ സീറോ എന്നാണ് ഇൻഡെക്സ് നിന്ന് തുടങ്ങുന്നത് ലെങ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ മുതലാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ലെങ്ത് എടുത്തിട്ട് മൈനസ് വൺ ചെയ്യാം അപ്പൊ നമുക്ക് അപ്പർ ഇൻഡെക്സ് കിട്ടും ഇനി ഞാനൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ് കാരണം ഇനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ നമ്മുടെ ലൂപ്പിന്റെ അകത്ത് വൈൽ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത് കാരണം എനിക്കിവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ആ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഇനി ഇൻക്രിമെന്റും ഡിക്രിമെന്റും ഒന്നും ഇല്ല ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇവിടെ കണ്ടീഷൻ ആയിട്ട് കൊടുക്കുന്നത് ലോവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ആവുന്നത് വരെയാണ് എനിക്ക് ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ വേണ്ടത് അതായത് നമ്മളുടെ ലോവർ ഇൻഡെക്സും അപ്പർ ഇൻഡെക്സും ലെസ് അല്ലെങ്കിൽ ഈക്വൽ ആവുന്ന കേസ് എപ്പോഴാണ് ഇത് ലെസ് അല്ലെങ്കിൽ ഈക്വൽ ആവുക ലോവർ ഇൻഡെക്സ് അപ്പർ ഇൻഡെക്സും ലാസ്റ്റ് എലമെന്റ് ആവുമ്പോൾ ഓക്കെ ലാസ്റ്റ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ലോവർ ഇൻഡെക്സ് അപ്പർ ഇൻഡെക്സും ഒരു സ്ഥലത്ത് വന്ന് നിൽക്കും ഞാൻ എല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആവുമ്പോഴാണ് ഇത് വന്ന് നിൽക്കുക അപ്പൊ അതുവരെ എനിക്ക് ആ സെർച്ചിങ് ചെയ്യണം അപ്പൊ അതിനാണ് ഞാൻ ഈ കണ്ടീഷൻ കൊടുക്കുന്നത് കഴിഞ്ഞിട്ട് ഞാൻ വർക്കിംഗ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒന്നുകൂടി മനസ്സിലാവും അതായത് ഈ ലോവർ ലെസ് ആൻ ഓർ ഈക്വൽ ടു അപ്പർ ആണ് ഞാൻ ഇവിടെ കണ്ടീഷൻ കൊടുക്കുന്നത് ആ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ലോവർ ഇൻഡെക്സും അപ്പർ ഇൻഡെക്സും എപ്പോഴാണ് ഈക്വൽ ആവുകയെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് എല്ലാ എലമെന്റും സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് എലമെന്റ് മാത്രമേ ആയിക്കൂലേ അപ്പോഴായിരിക്കും ഈ ലോവറിന്റെ വാല്യൂ അപ്പറിന്റെ വാല്യൂ എന്ത് ചെയ്യാം ഈക്വൽ ആവുക ഇപ്പൊ ലോവർ ഇവിടെ അപ്പർ ഇവിടെയാണ് സെർച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒക്കെ ഒരു സ്ഥലത്ത് വരിക അപ്പൊ അപ്പൊ അതുവരെ എനിക്ക് എന്ത് ചെയ്യണം അത് കണ്ടിന്യൂ ചെയ്യണം അതിനാണ് ഞാൻ ഈ കണ്ടീഷൻ കൊടുത്തത് ഇനി ഇതിന്റെ അകത്ത് എനിക്ക് മിഡിൽ ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യണം നമ്മുടെ മിഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യുന്നത് മിഡിൽ ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യുന്ന മിഡിൽ എലമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എങ്ങനെയാ മിഡിൽ ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യാം ആ പക്ഷെ എന്റെ അടുത്ത് ലോവറും അപ്പറും ഇല്ലേ ലോവർ ഇൻഡെക്സും അപ്പർ ഇൻഡെക്സും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം ലോവർ പ്ലസ് അപ്പർ ഡിവൈഡ് ബൈ അപ്പൊ ഇതിൽ ഏതാ ഓപ്പറേഷൻ ആദ്യം നടക്കാം ഡിവിഷൻ അല്ലേ ഏതാ നടക്കണ്ടേ അഡീഷൻ ആണ് നടക്കണ്ടേ അപ്പൊ എന്ത് ചെയ്യാം ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ ഔട്ട്പുട്ട് ചിലപ്പോ ഫ്ലോട്ട് വാല്യൂ കിട്ടാൻ ചാൻസ് ഇല്ലേ പോയിന്റ് വാല്യൂ കിട്ടാൻ ചാൻസ് ഇല്ലേ പോയിന്റ് വാല്യൂ വരാൻ പാടുണ്ടോ ഇൻഡെക്സ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഫ്ലോർ ചെയ്യണം മാറ്റ് ഡോട്ട് ഫ്ലോർ അപ്പൊ എനിക്ക് മിഡിൽ ഇൻഡെക്സ് കിട്ടും ഇനി നമുക്ക് കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാം ഫസ്റ്റ് കണ്ടീഷൻ ഇഫ് നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റ് ഈക്വൽ ടു ഈക്വൽ ടു എന്താണ് നോക്കുക മിഡിൽ എലമെന്റ് ആണ് നോക്കുക മിഡിൽ ഇൻഡെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിഡിൽ എലമെന്റ് എങ്ങനെ കിട്ടുക എ ഓഫ് എ ഡോട്ട് ആണോ എ ഓഫ് മിഡിൽ ഇൻഡെക്സ് ആ ഇൻഡെക്സ് പാസ് ചെയ്താൽ പോരെ അപ്പൊ മിഡിൽ എലമെന്റ് കിട്ടും അപ്പൊ മിഡിൽ എലമെന്റും ഇയും ഈക്വൽ ആണോ നോക്കും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഫ്ലാഗിന്റെ വാല്യൂ വൺ ആയിട്ട് ചേഞ്ച് ചെയ്യണം അതായത് നമ്മൾ എലമെന്റും സെർച്ച് ചെയ്യുന്ന എലമെന്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഏത് എലമെന്റ് ആണോ മിഡിൽ എലമെന്റ് ആയിട്ട് ഏതാണോ അത് രണ്ടും ഈക്വൽ ആയി അപ്പൊ നമുക്ക് ഫ്ലാഗ് എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്യാം പിന്നെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എലമെന്റ് ഫൈൻഡ് ചെയ്യല്ലേ ചെയ്യുന്നേ എലമെന്റ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൂപ്പ് വേണ്ട അപ്പൊ ബ്രേക്ക് ചെയ്യാം ഇനി അല്ലാന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എൽസിഫ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്യുന്ന എലമെന്റ് മിഡിൽ എലമെന്റിനേക്കാളും ഗ്രേറ്റർ ആണോ നോക്കണം എങ്ങനെ നോക്കുക ഇ ഗ്രേറ്റർ ദാൻ എ ഓഫ് മിഡിൽ ഇൻഡെക്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഞാൻ സെർച്ച് ചെയ്യുന്ന ഈ എലമെന്റ് ആണ് സോറി ഞാൻ സെർച്ച് ചെയ്യുന്നത് വൺ ആണെന്ന് വിചാരിക്കാം വൺ ആണെന്നുണ്ടെങ്കിൽ സോറി സോർട്ട് ചെയ്ത് അറിയായിരിക്കുമല്ലോ ഞാൻ സോർട്ട് ചെയ്തൊരു അറിയ ക്രിയേറ്റ് ചെയ്യട്ടെ അവിടെ എക്സാമ്പിൾ കാണിക്കാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇങ്ങനെ അറിയാന്ന് വിചാരിക്കാം അപ്പൊ എന്റെ മിഡിൽ എലമെന്റ് ഇപ്പൊ വന്നിട്ടുണ്ടാവുക ഫോർ ആയിരിക്കും അപ്പൊ ഞാൻ സെർച്ച് ചെയ്യുന്നത് സിക്സ് ആണെന്ന് വിചാരിക്കാം ഇപ്പൊ ഞാൻ സെർച്ച് ചെയ്യുന്ന എലമെന്റ് മിഡിൽ എലമെന്റിനെക്കാളും ഗ്രേറ്റർ ആണ് അപ്പൊ എനിക്ക് പിന്നെ ഏത് പോഷൻ മാത്രം സെർച്ച് ചെയ്താൽ മതി ഈ ഒരു പോഷൻ മാത്രം സെർച്ച് ചെയ്താൽ മതി അപ്പോൾ അപ്പർ ഇൻഡെക്സ് മാറുന്നുണ്ടോ ലോവർ ഇൻഡെക്സ് മാറുന്നുണ്ടോ മാറുന്നുണ്ട് ലോവർ ഇൻഡെക്സ് വണ്ണിലല്ലേ ഉണ്ടായിട്ടുണ്ടാവുക അത് എങ്ങോട്ടേക്ക് മാറ്റണം ഇങ്ങോട്ടേക്ക് മാറ്റണം ഈ ഇൻഡെക്സ് എങ്ങനെ കിട്ടാം മിഡിൽ ഇൻഡെക്സിന്റെ പ്ലസ് വണ് മിഡിൽ ഇൻഡെക്സ് എന്താണോ കിട്ടിയത് അതിന്റെ എന്തായിരിക്കും ഒന്ന് കൂടിയതായിരിക്കും അപ്പൊ എന്ത് ചെയ്യാ ലോവർ ചേഞ്ച് ചെയ്യാ ലോവറിന് എന്താ ചേഞ്ച് ചെയ്യാ മിഡിൽ ഇൻഡെക്സ് പ്ലസ് വൺ ആക്കിയിട്ട് ചേഞ്ച് ചെയ്യാ ഓക്കെ ഇനി അടുത്ത കേസ് ഇഫ് ഇ ഇവിടെ ആ ലെസ് ദാൻ ഈ ലെസ് ദാൻ എ ഓഫ് മിഡിൽ ഇൻഡെക്സ് ആണെന്ന് വിചാരിക്കുക നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റ് മിഡിൽ എലമെന്റിനേക്കാളും ലെസ് ആണെന്ന് വിചാരിക്കുക അപ്പൊ ഏത് പോർഷൻ മാത്രം സെർച്ച് ചെയ്താൽ മതി ഈ പോർഷൻ അപ്പൊ എനിക്ക് ലോവർ ഇൻഡെക്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അപ്പർ ഇൻഡെക്സ് അല്ല ചേഞ്ച് ചെയ്യണ്ടേ അപ്പർ ഇൻഡെക്സ് ഇവിടെ ആക്കണം ഈ ഇൻഡെക്സ് എങ്ങനെ കിട്ടും മിഡിൽ ഇൻഡെക്സ് മൈനസ് വൺ അപ്പൊ അപ്പറിനെ ചേഞ്ച് ചെയ്യണം അപ്പർ ഈക്വൽ ടു മിഡിൽ ഇൻഡെക്സ് മൈനസ് വൺ ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഫ്ലാഗിന്റെ വാല്യൂ വെച്ച് ചെക്ക് ചെയ്യാം ഫ്രണ്ട്സ് ലോഗ് ഫ്ലാഗ് ഈക്വൽ ടു ഈക്വൽ ടു വൺ ആണെന്നുണ്ടെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത് ഫ്ലാഗ് എപ്പോഴാണ് വൺ ആവുക എലമെന്റ് ഫൈൻഡ് ആവുമ്പോഴല്ലേ അപ്പോ ഫൈൻഡ് അല്ലെങ്കിലോ നോട്ട് ഫൈൻഡ് ഇങ്ങനെ കൊടുക്കും ഓക്കെ ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം ഫംഗ്ഷൻ്റെ അല്ല കേട്ടോ നോർമലായിട്ടാണ് ചെയ്ത് ഫംഗ്ഷൻ്റെ അകത്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇൻഡിക്കേറ്റഡ് ടെർമിനൽ സെർച്ച് ചെയ്യുന്ന ഫൈവ് അല്ലേ സെർച്ച് ചെയ്യുന്നത് അകത്ത് ഉണ്ടോ ഇല്ലല്ലോ എന്താ വന്നേ നോട്ട് ഫൈൻഡ് നിൾ എലമെന്റ് സെർച്ച് ചെയ്യാം ഞാൻ വണ് സെർച്ച് ചെയ്യാം എന്താ പറഞ്ഞേ ഫൈൻഡ് ഓക്കെ പിന്നെ നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ കോഡ് ചെയ്തത് റണ്ണിങ് ടൈം കുറക്കാൻ വേണ്ടിയിട്ട് കുറയുന്നുണ്ടോ നോക്കണ്ടേ അപ്പൊ നേരത്തെ നമ്മൾ ഈ സെയിം അറേന്റെ അകത്ത് റണ്ണിങ് ടൈം നമുക്ക് എത്രയാ വന്നേ ഫിഫ്റ്റീൻ ആണ് വന്നേ ഇത് സെർച്ച് ചെയ്തപ്പോ വൺ ഫോർട്ടി ഫൈവ് സെർച്ച് ചെയ്തപ്പോ സെർച്ച് ചെയ്ത് നോക്കാം ഞങ്ങളുടെ എലമെന്റ് വൺ ഫോർട്ടി ഫൈവ് ആക്കി ഇനി കൗണ്ട് എടുക്കണ്ടേ കൗണ്ട് എടുക്കാൻ ഞാൻ ഒരു വേരിയബിൾ എടുക്കുന്നുണ്ട് കൗണ്ട് ഈക്വൽ ടു സീറോ ലൂപ്പിന്റെ അകത്ത് പോയിട്ടാണ് കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത് ഞാൻ വൈൽ ലൂപ്പിന്റെ അകത്ത് പോയിട്ട് എന്ത് ചെയ്യും കൗണ്ട് പ്ലസ് പ്ലസ് എന്നിട്ട് ഇവിടെ ലോഗ് കൗണ്ട് എത്ര കൗണ്ട് എടുക്കുന്നുണ്ട് നോക്കാം എത്ര കൗണ്ട് എടുത്തേ ഫോർ മാക്സിമം ഈ ലൂപ്പ് വർക്ക് ചെയ്യപ്പോഴാണ് എലമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ എത്ര ലൂപ്പേ വർക്ക് ചെയ്യുന്നുള്ളൂ ഫോർ അവിടെ എത്ര ലൂപ്പ് വർക്ക് ചെയ്തു ഫിഫ്റ്റീൻ പകുതിനെ പകുതിനേക്കാളും കുറവാണ് മനസ്സിലായോ അപ്പൊ ഇതാണ് ഇതിന്റെ യൂസ് പക്ഷെ കോഡ് കുറെ വന്നു ലോജിക്കും കുറെ വന്നു പക്ഷെ നമുക്ക് റണ്ണിങ് ടൈം ഫാസ്റ്റ് ആക്കാൻ പറ്റി അതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് റണ്ണിങ് ടൈം കുറക്കുക അത് തലയിൽ വരണം അത് ബുദ്ധി ഉണ്ടെങ്കിലേ വരുള്ളൂ ഓക്കെ മാക്സിമം എത്ര ലൂപ്പ് കുറക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത് ബാക്കി എന്ത് കൂടിയാലും കുഴപ്പമില്ല ലൂപ്പ് കുറക്കണം റണ്ണിങ് ടൈമിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അപ്പൊ ഇതാണ് ബൈനറി സെർച്ചിന്റെ അൽഗോരിതം ഇതൊന്ന് നോട്ട് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നോട്ട് ചെയ്തെടുക്കും നോക്കാണ്ട് ഒറ്റക്കന്നെ ഒന്ന് ചെയ്യാൻ നോക്കട്ടോ ഓരോ സ്റ്റെപ്പ് ഓർത്ത് ചെയ്യാൻ നോക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഒന്ന് നോക്കി ചെയ്യാൻ നോക്ക്

Mm-hmm.

കേട്ടോ ബാക്കിയും പറഞ്ഞുതരാം ഫസ്റ്റ് ഞാൻ സെർച്ച് ചെയ്യുന്ന എലമെന്റ് നമുക്ക് അതിലുള്ള ഒരു എലമെന്റ് സെർച്ച് ചെയ്യാം ഞാന് സെവൻ ആണ് സെർച്ച് ചെയ്യാൻ പോകുന്നത് സെവൻ അല്ലെങ്കിൽ നയൻ സെർച്ച് ചെയ്യാം നയൻ ആണ് സെർച്ച് ചെയ്യുന്നത് വിചാരിക്കുക അപ്പൊ ഞാൻ ഫ്ലാഗ് ഈക്വൽ ടു സീറോ കൊടുത്തു പിന്നെ സോർട്ട് ചെയ്തു സോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അറേ ഇതുപോലെ കിട്ടും ഈ അറേനെ നേരെ സോർട്ട് ചെയ്ത് കൊടുക്കും ഇനി ലോവർ ഇൻഡെക്സ് ലോവർ ഇൻഡെക്സ് ഇപ്പോൾ ഉള്ളത് സീറോ അപ്പർ ഇൻഡെക്സ് അപ്പർ ഇൻഡെക്സ് ഇപ്പൊ എന്തായിരിക്കും കിട്ടുക ഓക്കെ സീറോ വൺ കൗണ്ട് ലെങ്ത് അല്ല എടുക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ മൈനസ് വൺ എന്ത് കിട്ടും ഫോർട്ടീൻ അപ്പർ ഇൻഡെക്സ് ഫോർട്ടീൻ ആയിരിക്കും ഇനി ലോവർ ലെസ് താൻ ഓർ ഈക്വൽ ടു അപ്പർ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ ട്രൂ അപ്പോ അത് പോകും ഓക്കെ ഇനി ഇവിടെ ചെയ്യുന്നത് മിഡിൽ ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ലോവർ പ്ലസ് അപ്പർ ലോവറിന്റെ വാല്യൂ സീറോ അപ്പറിന്റെ വാല്യൂ ഫോർട്ടീൻ ഫോർട്ടീൻ ബൈ ടു എന്തായിട്ടാ സെവൻ ഓക്കെ സെവനെ ഫ്ലോർ ചെയ്യുമ്പോൾ തന്നെ കിട്ടുക സെവൻ തന്നെയാണ് കിട്ടുക അപ്പൊ സെവൻ ആണ് നമുക്ക് കിട്ടിയ ഇൻഡെക്സ് മിഡിൽ ഇൻഡെക്സ് ആണ് സെവൻ ഇനി മിഡിൽ ഇൻഡെക്സ് ഇൻഡെക്സിലെ എലമെന്റ് കൂടെ ഞാൻ ഇവിടെ ഫൈൻഡ് ചെയ്യുന്നുണ്ട് എലമെന്റ് ഏതാണ് ഇവിടെ മിഡിൽ ഇൻഡെക്സിലെ എലമെന്റ് എടുക്കുന്നുണ്ടല്ലോ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏത് എലമെന്റ് വന്നേ ഫോർട്ടി ഫൈവ് ഇപ്പൊ ഫോർട്ടി ഫൈവ് ആണ് മിഡിൽ എലമെന്റ് വരുന്നത് നമ്മളവിടെ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റും മിഡിൽ എലമെന്റും ഈക്വൽ ആണോ എന്നാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റ് ഇ നയൻ നയനും ഫോർട്ടി ഫൈവും ഈക്വൽ ആണോ അല്ല അപ്പൊ ഇത് ട്രൂ ആവില്ല ഇനി നയൻ ഗ്രേറ്റർ ദാൻ ഫോർട്ടി ഫൈവ് ആണ് നോക്കൂ ഗ്രേറ്റർ ആണോ അല്ല ഇപ്പൊ നയൻ ലെസ് ദാൻ ഫോർട്ടി ഫൈവ് ആണ് നോക്കൂ ലെസ് അല്ലേ അപ്പൊ എന്ത് ചെയ്യും അപ്പറിന്റെ വാല്യൂ മിഡ് ഇൻഡെക്സ് മൈനസ് വൺ ആക്കും അതായത് അപ്പറിന്റെ വാല്യൂ മിഡിൽ ഇൻഡെക്സ് ഇപ്പൊ എത്രയാണ് സെവൻ സെവൻ മൈനസ് വൺ ചെയ്യുമ്പോ എന്ത് കിട്ടും സിക്സ് അപ്പോ അപ്പർ ഇൻഡെക്സ് ചേഞ്ച് ആയി ഇനി വീണ്ടും ഈ ലൂപ്പിലൂടെ തിരിച്ചു വരും കാരണം ഇതിനകത്തുള്ള അകത്തുള്ള കോഡൊക്കെ കഴിഞ്ഞു ഓക്കെ തിരിച്ചു വരുമ്പോൾ ലോവർ ലെസ് താൻ ഓർ ടു അപ്പറാണോ ചെക്ക് ചെയ്യും ലോവറിന്റെ വാല്യൂ സീറോ തന്നെയാണ് അപ്പറിന്റെ വാല്യൂ എന്തായി സിക്സ് ആണ് ലെസ് അല്ലേ ആണ് അപ്പൊ എന്ത് ചെയ്യും മിഡിൽ ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യും അതായത് ലോവർ പ്ലസ് അപ്പർ സീറോ പ്ലസ് സിക്സ് ഓക്കെ സിക്സ് ബൈ ടു എന്ത് കിട്ടും ത്രീ ഫ്ലോർ ചെയ്യുമ്പോൾ തന്നെ കിട്ടും ത്രീ തന്നെ കിട്ടും ഓക്കെ ഇനി മിഡിൽ ഇൻഡെക്സിലുള്ള എലമെന്റ് ഏതാ നോക്കി സീറോ വൺ ടു ത്രീ ഏതാ കിട്ടുന്നത് സെവൻ ഇനി ചെക്ക് ചെയ്യും ഈ ഈക്വൽ ടു ഈക്വൽ ടു മിഡിൽ എലമെന്റ് ആണോ അല്ല നയനും സെവനും ഈക്വൽ അല്ല ഇനി നയൻ ഗ്രേറ്റർ ദാൻ സെവൻ ആണോ ആണ് ട്രൂ ആയല്ലേ അപ്പൊ എന്ത് ചെയ്യും ലോവർ ഇൻഡെക്സ് ചേഞ്ച് ചെയ്യും ലോവർ ഇൻഡെക്സ് ചേഞ്ച് ആകുന്നത് മിഡിൽ ഇൻഡെക്സ് പ്ലസ് വൺ ആണ് മിഡിൽ ഇൻഡെക്സ് ഇപ്പൊ എത്രയാ ഉള്ളത് ത്രീ അത് മാറിയിട്ട് എന്താവും ഫോർ ആവും ഇപ്പൊ ലോവർ ഇൻഡെക്സ് മാറി ഇപ്പൊ ലോവറിന്റെ വാല്യൂ ഫോർ ആണ് അപ്പറിന്റെ വാല്യൂ എന്താണ് സിക്സ് ആണ് ചെക്ക് ചെയ്യും ലോവർ ലെസ് ആണ് ഓർ ഈക്വൽ ടു അപ്പർ കണ്ടീഷൻ ട്രൂ ആവില്ലേ വീണ്ടും അതോട്ട് വരും മിഡിൽ എലമെന്റ് മിഡിൽ ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യും ലോവറിന്റെ വാല്യൂ ഫോർ അപ്പറിന്റെ വാല്യൂ സിക്സ് ഫോർ പ്ലസ് സിക്സ് ടെന്ന് കിട്ടും ടെൻ ബൈ ടു എന്ത് കിട്ടും ഫൈവ് കിട്ടും ഫൈവിനെ ക്ലോർ ചെയ്യുമ്പോൾ ഫൈവിന് കിട്ടും ഓക്കെ ഇനി മിഡിൽ എലമെന്റ് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഏതാ കിട്ടിയേ ട്വൽവ് ആണ് കിട്ടിയത് ഈ ഈക്വൽ ടു ഈക്വൽ ടു മിഡിൽ ഇൻഡെക്സ് ആണോ അല്ല അപ്പൊ ഇത് വർക്ക് ചെയ്യില്ല ഈ ഗ്രേറ്റർ ദാൻ മിഡിൽ എലമെന്റ് ആണോ നയൻ ഗ്രേറ്റർ ദാൻ ട്വൽവ് ആണോ അല്ല അപ്പൊ ഇത് വർക്ക് ചെയ്യും അതായത് നയൻ ലെസ് ദാൻ ട്വൽവ് ആണ് അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്ന നോക്കി അപ്പർ ഈക്വൽ ടു മിഡിൽ ഇൻഡെക്സ് മൈനസ് വൺ അപ്പറിന്റെ വാല്യൂ എന്താക്കും മിഡിൽ ഇൻഡെക്സ് ഇപ്പൊ എത്ര കിട്ടിയത് ഫൈവ് അത് മൈനസ് വൺ ചെയ്യുമ്പോ എന്താ കിട്ടുക ഫോർ ഫോർ കിട്ടി ഓക്കെ അപ്പൊ ഫോർ കിട്ടിയിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ കണ്ടീഷൻ ട്രൂ ആവില്ലേ ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ ലോവറും അപ്പറും ഫോർ ആണ് അപ്പൊ ട്രൂ ആവും അകത്തോട്ട് വരും എന്നിട്ട് ലോവർ പ്ലസ് അപ്പർ ഫോർ പ്ലസ് ഫോർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും എയ്റ്റ് എയ്റ്റ് ബൈ ടു ഫോർ ഫ്ലോർ ചെയ്യുമ്പോൾ ഫോർ തന്നെ ഈ ഫ്ലോർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത എല്ലാ കറക്റ്റ് ഇഞ്ചർ ഇൻഡിജർ ആണ് കിട്ടിയത് കേട്ടോ പക്ഷെ ഇൻഡിജർ കിട്ടില്ല ഈവൻ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ പോയിന്റ് വരും അപ്പൊ ഫോർ കിട്ടി ഫോർത്ത് ഇൻഡെക്സ് എലമെന്റ് ഏതാ നോക്കി സീറോ വൺ ടു ത്രീ ഫോർ ഏതാണ് നയൻ അപ്പൊ നയൻ ആവുമ്പോ ഈ ഈക്വൽ ടു ഈക്വൽ ടു എന്താവും മിഡിൽ എലമെന്റ് ആവും മിഡിൽ എലമെന്റും നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റും ഈക്വൽ ആവും അപ്പൊ എന്ത് ചെയ്യും ഫ്ലാഗിന്റെ വാല്യൂ വൺ ആക്കും ബ്രേക്ക് വർക്ക് ചെയ്യും ബ്രേക്ക് വർക്ക് ചെയ്ത് എന്താ ബ്രേക്ക് ചെയ്യുന്നത് ഈ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും വൈൽ ലൂപ്പിനെയാണ് അത് ബ്രേക്ക് ചെയ്യുന്നത് ഓക്കെ ബ്രേക്ക് ചെയ്ത് പുറത്ത് വരും പുറത്ത് വരുമ്പോൾ ഫ്ലാഗിന്റെ വാല്യൂ എന്താണ് വൺ ആണ് അപ്പൊ എന്ത് ചെയ്തു ഫൈൻഡ് ചെയ്തു അല്ലെങ്കിലോ നോട്ട് ഫൈൻഡ് ചെയ്തു ഇനി ഇല്ലാത്ത എലമെന്റ് ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പക്ഷെ എന്താവില്ല എലമെന്റ് ഫൈൻഡ് ആവില്ല പിന്നെ കണ്ടീഷൻ തെറ്റിയിട്ട് ലൂപ്പ് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും ഓക്കെ അപ്പോഴാണ് മാക്സിമം ലൂപ്പ് വർക്ക് ചെയ്യുക ഓക്കെ ഇതാണ് ഇതിന്റെ വർക്ക് ഇത് ഇങ്ങനെ ചോദിക്കൊന്നുമില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിട്ട് മാത്രമാണ് ഈ എക്സാമ്പിൾ ചെയ്തത് നിങ്ങളോട് ഡയറക്റ്റ് ബയോ റിസർച്ച് അതുപോലെ ചെയ്യാനൊന്നും പറയില്ല ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ചോദിക്കില്ല എങ്ങനെയാ ഫോർ യൂസ് ചെയ്ത് നമ്മൾ ഇൻക്രിമെന്റും ഡിക്രിമെന്റും ഒക്കെ വേണ്ടേ എനിക്ക് ഇവിടെ ഇൻക്രിമെന്റും ഡിക്രിമെന്റും ഒക്കെ ചെയ്യേണ്ടത് ഈ കണ്ടീഷനൊക്കെ ട്രൂ ആകുമ്പോൾ മാത്രം ചെയ്താൽ പോരെ അതുകൊണ്ടാണ് ഞാൻ ഫോർ യൂസ് ചെയ്യാണ്ട് വയലിനെ യൂസ് ചെയ്ത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ എന്റെ കയ്യിൽ ഒരു അറയുണ്ട് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ ഒരു അറേ ഒരാളുടെ കുറച്ച് മന്തിലെ എക്സ്പെൻസസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യണം ഒന്ന് അയാളുടെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്നത് ഫൈൻഡ് ചെയ്യണം ശരി Mm-hmm. കിട്ടിയോ ഓക്കെ നമുക്കെല്ലാ ഇതിനെല്ലാത്തിനെയും സം ചെയ്താൽ മതി അപ്പൊ ഞാൻ ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കുകയാണ് സീറോ വെച്ച് ഇനിഷ്യലൈസ് ചെയ്തു എന്നിട്ട് ഓരോ എലമെന്റ് ആയിട്ട് എടുക്കുക ഫോർ ഐ ഓഫ് എക്സ്പെൻസ് എന്നിട്ട് എന്ത് ചെയ്യുക ടോട്ടലിന്റെ കൂടെ എല്ലാ ഐനെയും ആഡ് ചെയ്യുക loop kaniyittu console log dot total expenses ഓക്കെ ഇനി ഇതിന്റെ അകത്തുള്ള മിനിമം എക്സ്പെൻസ് എത്രയാണ് ഫൈൻഡ് ചെയ്യുക മിനിമം എക്സ്പെൻസ് എത്രയാണ് ലെവൻ തൗസൻഡ് ഫൈൻഡ് ചെയ്യാം ചെയ്തോ ആറെ മാറ്റി കൊടുത്താലും ഫൈൻഡ് ചെയ്യാം ചെയ്തോ കേട്ടോ ഹലോ മിസ് എന്താ ഒന്നുകൂടെ പറയാം മിസ് മിനിമം എക്സ്പെൻസ് ഫൈൻഡ് ചെയ്യാം അതിൻ്റെ അകത്തുള്ള മിനിമം വാല്യൂ

Mm-hmm.

Yeah, you can see it right here.

Thank you.

Y es

지금 이

കിട്ടിയോ ഓക്കെ ഇപ്പോ നമുക്കറിയില്ല അതിൽ ഏതാ മാക്സിമം എന്നുള്ളത് നമ്മളോട് മിനിമം അല്ല ഫൈൻ ചെയ്യാൻ പറഞ്ഞേ മിനിമം ഏതാന്ന് നമുക്കറിയില്ല മിനിമം അറിയാത്ത സ്ഥിതിക്ക് ഇപ്പൊ ഞാൻ തൽക്കാലം ഒരു എലിമെന്റ് മിനിമമായിട്ട് സെറ്റ് ചെയ്യാണ് ഞാൻ ഇതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് എലമെന്റിനെ മിനിമമായിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് മിനി ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റ് എങ്ങനെ എടുക്കാം അറിയേണ്ട ഫസ്റ്റ് എലമെന്റ് എങ്ങനെ എടുക്കാം എക്സ്പെൻസ് ഓഫ് സീറോ ഇപ്പൊ അതിനെയാണ് ആക്കിയിട്ട് പറ എടുക്കുന്നത് ഇനി ഇത് മിനിമം ആവണം എന്നുണ്ടെങ്കിൽ ബാക്കി ഒരു എലമെന്റും ഇതിനേക്കാളും ചെറുത് വരാൻ പാടില്ല ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ് ബാക്കിയുള്ള എലമെന്റും വെച്ച് ചെക്ക് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പൊ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ എലമെന്റും എടുക്കണ്ടേ എല്ലാ എലമെന്റും എടുക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം ഐ ഓഫ് എക്സ്പെൻസസ് അപ്പൊ ഐ ആയിട്ട് എന്ത് വരും ഇതിനകത്തുള്ള ഓരോ എലമെന്റ് വരും ഇനി ഓരോ എലമെന്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ പോരെ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുക if mean greater than i ആണ് നോക്കുക അല്ലെങ്കിൽ i less than min ആണോ നോക്കുക ഏതും കുഴപ്പമില്ല ഇത് ഏതെങ്കിലും ഐ മിന്നിനേക്കാളും ചെറുതായിട്ട് വരുന്നുണ്ടോ നോക്കുക ഓക്കെ അങ്ങനെ ഏതെങ്കിലും ലെസ് ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മിന്ന് എന്താവണം ഐ ആവണം ഏതെങ്കിലും ഐ മിനിമത്തിനേക്കാളും ചെറുതായിട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഐ ആവണം എന്ത് മിന്നി മിന്നിന്റെ കണ്ടന്റ് ഞാൻ എന്ത് ചെയ്തു ചേഞ്ച് ചെയ്തു അപ്പൊ ഈ ലൂപ്പ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും എല്ലാ എലമെന്റും ഇങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഓക്കെ ചെക്ക് ചെയ്തിട്ട് ഏതെങ്കിലും മിനിമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് മിന്നിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഇപ്പൊ ഞാൻ ലൂപ്പ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം കൺസോൾ ലോക്ക് മിന്നി ചെയ്യണം അപ്പൊ മിന്നിന്റെ അകത്ത് ഏറ്റവും മിനിമായിട്ടുള്ള എലമെന്റ് ഏതാണോ അതായിരിക്കും ഉണ്ടാവുക വർക്കിംഗ് മനസ്സിലായോ ഹലോ ഷോർട്ട് ചെയ്തിട്ട് ഫസ്റ്റത്തെ വാല്യൂ എടുത്താ പോരെ അങ്ങനെ എടുക്കാം അത് പക്ഷെ സോർട്ട് എന്ന് പറയുന്ന ഡയറക്റ്റ് ഒരു മെത്തേഡ് വെച്ചിട്ട് എടുക്കുന്നതല്ലേ എന്നിട്ട് ഇതുപോലെ മാക്സിമം ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്ക് കേട്ടോ That. Mm-hmm. ചെയ്തോ എന്തിനാ മതി ഒരു വേരിയബിൾ സെറ്റ് ചെയ്യാം എന്താണ് നോക്കുക ഗ്രേറ്റർ ആണോ നോക്കുക നേരെ ഓപ്പോസിറ്റ് സൈറ്റ് എന്ത് ചെയ്യാം ഡേറ്റിനെ സെറ്റ് ചെയ്യാം നെക്സ്റ്റ് പ്രിന്റ് ചെയ്യാം മാക്സിമം എലമെന്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് മാക്സിമം വാല്യൂ അറിയില്ലല്ലോ ഇപ്പൊ സീറോ സെറ്റ് ചെയ്താലും പ്രശ്നമല്ല പക്ഷെ മിനിമം ഫൈൻഡ് ചെയ്യുമ്പോൾ സീറോ സെറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും സീറോ തന്നെ ആയിരിക്കും എപ്പോഴും മിനിമം ആയിട്ട് വരാം മാക്സിമം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സീറോ വെച്ചാലും കുഴപ്പമൊന്നും വരില്ല Oke. Ini എന്താണ് നെസ്റ്റഡ് അറേ നെസ്റ്റഡ് അറേ എന്താ ഉം ഒരു അറേൻ്റെ അകത്ത് വേറൊരു അറേ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നെസ്റ്റഡ് അറേ എന്ന് പറയും നമുക്ക് അറേനെ നെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം ചെക്ക് ചെയ്ത് നോക്കി അറേ നെസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റുമോ ഈ അറേനകത്ത് ഞാൻ ഒരു എലമെന്റ് ആയിട്ട് വേറെ അറേനെ കൊടുത്തു വൺ ഒരു എലമെന്റ് ടു ഒരു എലമെന്റ് ത്രീ ഒരു എലമെന്റ് അതുപോലെ ഒരു എലമെന്റ് ആണ് ഈ ഒരു അറേ ഓക്കെ അപ്പൊ അവിടെ കൺസോൾ ചെയ്ത് വന്നില്ലേ അപ്പൊ സപ്പോർട്ട് ചെയ്യും ഓക്കെ ഇനിയിപ്പോ ഇതിന്റെ അകത്ത് ഞാൻ ഒരു എലിമെന്റ് ആയിട്ട് വേറൊരു അറേ കൊടുക്കാണ് അതും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പൊ നമുക്ക് ഒരു അറേന്റെ അകത്ത് എത്ര അറേസിനെ വേണമെങ്കിലും ഇതുപോലെ നെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിനെയാണ് നമ്മൾ നെസ്റ്റഡ് അറേ എന്ന് പറയുന്നത് ഒരു അറേന്റെ അകത്ത് വേറെ അറേ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നെസ്റ്റഡ് അറേ എന്ന് പറയും ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം തരാം ഒരു അറേ ആ അറേൻ്റെ അകത്ത് വേറെ കുറെ അറേകളുണ്ട് എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അറിയേണ്ട അകത്ത് കുറെ എലമെന്റ്സ് ഇല്ലേ അതില് ടെന്നിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രം കൺസോൾ ചെയ്ത് കാണിക്കണം ഈ അറിയേണ്ട അകത്തുള്ള ടെന്നിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രം ഏതൊക്കെ വരും സെവന്റി എയ്റ്റ് വരില്ലേ നയൻറ്റി പിന്നെ സെവൻറ്റി സിക്സ് ഫോർട്ടി ഫൈവ് ശരി ഓക്കെ Tive um, uhum.

Bill. നോക്കി ഫോർ ഐ ഓഫ് എ എന്താ ഈ ആയിട്ട് കിട്ടുക ഏട്ടെന്താ കിട്ടുക ഓരോ അറയില് കിട്ടുന്നേ ഈ നെസ്റ്റഡ് ആയിട്ട് വരുന്ന ഓരോ അറേ അതായത് അറേന്റെ അകത്ത് ഓരോ എലിമെന്റ്സ് എടുക്കാനാണല്ലോ ലൂപ്പ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഓരോ അറേ ഓരോ ഐ ആയിട്ട് വരും ഓക്കെ ഇനി അതിന്റെ അകത്ത് എന്ത് ചെയ്യണം ഓരോ എലിമെന്റ്സിന് എടുക്കണം ഐ എന്ന് പറയുന്ന ഒരു അറയാണ് അതിന്റെ അകത്ത് ഓരോ എലിമെന്റ് എടുക്കാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും ലൂപ്പ് ചെയ്യണ്ടേ ഫോർ ഐ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ജെ യൂസ് ചെയ്യാണ് ജെ ഓഫ് ഐ എന്നിട്ട് കൺസോൾ ലോഗ് Dave. എന്ത് കിട്ടിയേ ഓരോരോ എലമെന്റ് ആയിട്ട് കിട്ടിയില്ലേ എല്ലാ എലമെന്റും വേണോ ഇഫ് ഐ സോറി ജെ ഗ്രേറ്റർ ദാൻ ടെൻ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം കൺസോൾ ഓഫ് ചെയ്യാം ഓക്കെ നെസ്റ്റഡ് അറേ വരുമ്പോൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത് വീണ്ടും രണ്ട് ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും ഹലോ ഹലോ മിസ് എന്റെ കോഡ് വർക്ക് ആവുന്നില്ല ഒന്ന് നോക്കാവോ എടുത്തേ കൺസോൾ ലോഗ് ചെയ്യല്ലേ അയ്യോ ആ Regaimos. ഏറെ കാണിക്കണ്ടോ എന്താ കാണിക്കുന്നത് ഇതൊക്കെ കോമേറ്റ് കൂട്ടില്ലേ നമുക്ക് ഐ ഓഫ് എ എന്നല്ലേ കൊടുത്തേ നിങ്ങള് കാര്യം ചെയ്യേ ഈ നെസ്റ്റഡ് അറേ കൊടുത്തിട്ട് ഒന്ന് കൺസോൾ ലോഗ് എ ചെയ്ത് നോക്കി അത് നിങ്ങൾ കൊടുത്ത ഡാറ്റ കറക്റ്റ് ആണോ അറിയണ്ടേ ഇത് അറേ കാണിക്കുന്നുണ്ടോ നോക്കി കാണിക്കുന്നുണ്ടോ പിന്നെന്താ ഫോർ ഐ ഓഫ് എ അല്ലേ ആ അപ്പൊ അറേ ക്രിയേറ്റ് ചെയ്തില്ല എന്തോ എറർ കോമ എന്തെങ്കിലും വിട്ടുണ്ടാവും നമുക്ക് കോഡ് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലൂടെ അഞ്ചറാം

നിന്റെ അറ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് Thank you. വണ്ണ് ടു എന്നൊക്കെ പറഞ്ഞ ഓരോ നമ്പർ അല്ലേ നമ്പറിന് ഐട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഐട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ ഇപ്പൊ ഫസ്റ്റ് ഐ വരിട്ട് നീ ഇപ്പൊ ഇവിടെ ഒരു ടെൻ കൊടുത്തുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഐ ആയിട്ട് ടെൻ അല്ലേ വരിക ടെന്നിന് നമുക്ക് ഒരു നമ്പറിനെ നമുക്ക് ഐട്രേറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഈ ലൂപ്പ് വർക്ക് ചെയ്യുമല്ലോ ഇല്ലേ ടെണ്ണിന് ഐട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് നിങ്ങൾക്ക് എറർ കാണിക്കുന്നത് ഐ ഈസ് നോട്ട് ഐട്രേറ്റബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് ഓക്കെ ഇവിടെ നോക്ക് ഇവിടെ നോക്കിയേ ഒരു അറേ എനിക്ക് നോക്ക് കേട്ടോ സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട് എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ഞാൻ നയൻ ആണ് അവിടെ കൊടുക്കുന്നത് സമ്മ നയൻ കിട്ടുന്ന പേഴ്സിനെ ഇതിൻ്റെ അകത്ത് ഫൈൻഡ് ചെയ്യണം എങ്ങനെ ഫൈൻഡ് ചെയ്യാം സമ്മ നയൻ കിട്ടുന്ന പേഴ്സിന് എടുക്കണം ഈ അറേൻ്റെ അകത്ത് ഉം <laughs> എങ്ങനെ എടുക്കും അതൊക്കെ എന്താ വഴി പേഴ്സ് എങ്ങനെ എടുക്കുക പേഴ്സ് എങ്ങനെ എടുക്കുക എ ഓഫ് സീറോ ആദ്യം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ കൂടി ചെക്ക് ചെയ്യും ഞാനിപ്പോ ഒരു മെത്തേഡ് കാണിച്ചു തരാം ഫോർ ഐ ഓഫ് എ അപ്പോ എന്റെ അകത്തുള്ള ഓരോ എലമെന്റ് വരില്ലേ ഇനി അതിന്റെ അകത്ത് ഒന്നുകൂടെ ഞാൻ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ് ഫോർ ജെ ഓഫ് എ എന്റെ അകത്ത് ഒന്നുകൂടി എലമെന്റ്സിന് എടുത്തു അപ്പൊ ഇവിടെ എത്ര എലമെന്റ് വരും കൺസോൾ ലോഗ് ഐ കോമ ജെ എന്തൊക്കെ വരിക പറഞ്ഞേ ഫസ്റ്റ് വാല്യൂ എന്തായിരിക്കും ഫോർ ഫസ്റ്റ് റോയിൽ എന്തായിരിക്കും ഫോർ ഫോർ സെക്കൻഡ് റോയിലോ ഫോർ എയ്റ്റ് പിന്നെയോ ഫോർ സിക്സ് ഒന്ന് വെച്ച് നോക്കിയാ പോരെ എങ്ങനെ നോക്ക ഇഫ് ഐ പ്ലസ് ജെ നമ്മൾ ഓൾറെഡി ചെയ്താണിത് ഈക്വൽ ടു ഈക്വൽ ടു എന്താണ് നോക്ക സം ആണോ നോക്ക ആണെങ്കിൽ എന്ത് ചെയ്യാ ഐനി ജയനെ കൺസോൾ ചെയ്യാ കിട്ടില്ലേ കിട്ടില്ലേ പക്ഷേ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇത് റൺ ചെയ്യാൻ എടുക്കുന്ന കൗണ്ട് ഓഫ് ഏറ്റവും ഇന്നർ ലൂപ്പിൽ പോയിട്ട് വേണം കൗണ്ടിനെ ഇൻക്രിമെന്റ് ചെയ്യാൻ മൾട്ടിപ്പിൾ ലൂപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും ഉള്ളത്തെ ലൂപ്പിൽ ഇടുക കേട്ടോ കൺസോൾ ലോഗ് എത്ര എടുത്ത് തേർട്ടി സിക്സ് കൂടുതലല്ലേ അല്ലേ ഇത്ര ചെറിയൊരു അറയില് തേർട്ടി സിക്സ് എടുത്ത് അപ്പൊ വലിയ അറിയ വന്നാൽ എന്തായിരിക്കും അപ്പൊ നമ്മൾ ഇതിന്റെ റണ്ണിങ് ടൈം കുറക്കണം അതിനുള്ള ലോജിക്ക് ഞാൻ പറഞ്ഞുതരും ബാക്കി നിങ്ങൾ നെക്സ്റ്റ് ഡേ ചെയ്തു വരണം ലോജിക്ക് എന്താന്ന് പറഞ്ഞുതരാം നമ്മൾ ഇതിനെ സോർട്ട് ചെയ്യാം സോർട്ട് ചെയ്ത് എന്തായിട്ട് വൺ ആ സെന്റിമോഡലാണ് കിട്ടുക ഔട്ട്പുട്ട് എന്തായിരിക്കും വൺ ടു ത്രീ ഫോർ സിക്സ് എയ്റ്റ് ആദ്യം ഇപ്പൊ എനിക്ക് സമ്മ് ചെയ്യേണ്ടത് സമ്മ ഫൈൻഡ് ചെയ്യേണ്ടത് സിക്സിന്റെ സമ്മാന്ന് വിചാരിക്കുക ഇപ്പൊ ചെയ്യേണ്ടത് എനിക്ക് അതാണ് വിചാരിക്കുക അപ്പൊ ഞാൻ ഇതിന്റെ അകത്തുള്ള ഫസ്റ്റ് എലമെന്റും ലാസ്റ്റ് എലമെന്റും കൊടുത്തിട്ട് ആദ്യം സമ്മി നോക്കും എത്ര കിട്ടും എത്ര കിട്ടും നയൻ കിട്ടും എനിക്ക് കിട്ടേണ്ട സമ്മ എത്രയാണ് സിക്സ് പക്ഷെ കിട്ടിയ സമ്മോ നയൻ അപ്പൊ കിട്ടിയതിന് കിട്ടേണ്ടതിനേക്കാളും കൂടുതലല്ലേ കിട്ടിയത് അപ്പോ ഈ ഫസ്റ്റ് എലമെന്റ് കൊണ്ട് ഏറ്റവും ലാർജസ്റ്റ് എലമെന്റ് എടുത്തിട്ട് കാര്യമുണ്ടോ അപ്പൊ എട്ടിനെ കൊണ്ട് മിനിമം എലമെന്റ് ചെയ്തപ്പോ തന്നെ നമുക്ക് കൂടുതൽ കിട്ടിയത് അപ്പൊ എട്ടിനെ കൊണ്ട് ഇനി ബാക്കിയുള്ള പേസ് വെക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ എനിക്ക് എട്ടിനെ ഇനി ഒഴിവായി കൂടെ അപ്പൊ ഇനി അടുത്ത ലെസ് എലമെന്റ് എടുത്തു ഏതാണ് വണ്ണും സിക്സും വണ്ണും സിക്സും എടുക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടും സമ്മ് സെവന് അപ്പോഴും കൂടുതലല്ലേ അപ്പൊ സിക്സ് ആയിട്ട് ഇനി വേറെ ഏതെങ്കിലും പേഴ്സിനെ കൊണ്ട് കൊടുത്താൽ എനിക്ക് കിട്ടുമോ അപ്പൊ ഇനി സിക്സ് കൂടെ ഇനി അടുത്ത എലമെന്റ് എടുക്കുക ഫോർ അപ്പൊ വണ്ണും ഫോറും ഞാൻ ആഡ് ചെയ്തു അപ്പൊ എനിക്ക് എത്ര കിട്ടും ഫൈവ് കിട്ടും ഫൈവ് കിട്ടുമ്പോ ഈ സമ്മ എനിക്ക് കിട്ടേണ്ട സിക്സ് ആണ് കിട്ടിയത് അതിനേക്കാളും കുറവല്ലേ അപ്പൊ ഇനി വണ്ണിനെ കൊണ്ട് ഏതെങ്കിലും പേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട കിട്ടുമോ അപ്പൊ ഏത് ഒഴിവാക്കാം വൺ ഒഴിവാക്കാം ടു എടുക്കാം ഇനി ടൂവും ഫോറും ചെയ്യും ടൂവും ഫോറും ചെയ്യുമ്പോൾ എന്ത് കിട്ടും സിക്സ് പിന്നെ ബാക്കിയുള്ള മാത്രം കണ്ടിന്യൂ പോയ നോക്കിയാൽ പോരെ എനിക്ക് പോരെ മനസ്സിലായോ ലോജിക്ക് സംഭവം തന്നെ സോർട്ട് ചെയ്യുക ഒഴിവാക്കി ഒഴിവാക്കി ഇൻഡെക്സ് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പോവുക എപ്പൊ ചേഞ്ച് ചെയ്യണം നോക്കുക അത് മൺഡേക്ക് ചെയ്ത് നോക്കുക കേട്ടോ ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്ത് നോക്കുക ഔട്ട്പുട്ട് കിട്ടിയവര് ഗ്രൂപ്പിൽ ഔട്ട്പുട്ട് ഇടുക കേട്ടോ ഞാന് മൺഡേ മൺഡേ അല്ല മൺഡേ ക്ലാസ് ഇല്ല ട്യൂസ്ഡേ ട്യൂസ്ഡേ പക്ഷേ ഞാൻ നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ ഞാൻ മറന്നുപോയി നാളെ ക്ലാസ് ഉണ്ട് മൺഡേക്ക് ഇത് മൺഡേക്ക് ചെയ്താൽ മതി പക്ഷെ നാളെ ക്ലാസ് ഉണ്ട് നാളെ ടൈം ഇതല്ല നാളെ ടൈം ലെവൻ എങ്ങനെ ചെയ്യ ലൂപ്പ് കുറച്ചാ മതി ഹലോ പക്ഷെ നേരത്തെ കോഡ് കാണിക്കോ നേരത്തെ കോഡ് ഇതാണോ പേരെടുത്ത പേരെടുത്ത് പേരെടുക്കുന്നല്ലേ ഇതന്നെ അറയൂടെ നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ നാളെ പതിനൊന്ന് മണിക്കാണ് ക്ലാസ് ഞാൻ ഗ്രൂപ്പിലിടാം സൺഡേയും മൺഡേയും ഇല്ല Thank you. ഞാൻ ഗ്രൂപ്പിൽ ചേരാട്ടോ Thank you.

ആദർശുണ്ടോ അജിൻസ അജോഷ് അഖിൽ അഖിനാൻ അമൽ ചന്ദർ അമൽ പ്രമോദ് അനുജിത് Anush Ashwin? Ashwin? Adulia Present, ma'am. Dylan? Present, miss. Dindat? Eldo? Fatima Ravina? Present, miss. Reggie? Jimmy. Present, ma'am. Rohan. Justin. Present. asked. Present. Mushraf. Present. Sajid. Present. Shahida. Present. Sibin. Attend. Srirag. Present, Miss. Yeshwant. Akshayando. Jana. Hmm. Apsara. Fleming. plumbing maria present ma'am neeraj nitish pujita present ma'am rohit present Shehana. Present. Shifana? Srijesh? Yes, ma'am. Shruti? Yes, ma'am. Vishnu? Awesome, ma'am. Shilpa? Present, ma'am. Farzana? Gautam? ജിൻസ് പ്രസന്റ് ആണ് സെക്കൻഡ് നമ്പർ നമ്പർ എത്ര അശ്വിൻ ദേവ് അല്ലേ അശ്വിൻ ദേവ് ഉണ്ടോ ഇപ്പൊ പറഞ്ഞാരാ അമൽ ജോയി അമൽ ജോയി എന്റെ താഴെ അമൽ ജോയി നീ ഞാൻ പനിയായിരുന്നു മാം നാട്ടിലായിരുന്നു ബാക്കി നാളെ നോക്കാം കേട്ടോ നാളെ ക്ലാസ് ഉണ്ട് പതിനൊന്ന് മണിയാണേ